എന്റെ ഉള്ളിൽ ഭയം കോപം അസൂയ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഇതിനെയെല്ലാം മറികടന്ന് ഈ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിയാൻ എങ്ങനെ സാധിക്കും നിങ്ങൾ ഈ കാര്യങ്ങളെയെല്ലാം മറികടക്കേണ്ടതില്ല നിങ്ങൾ അവയെ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിച്ചാൽ മതി <laughs> നിങ്ങളുടെ ഭയം കോപം ഇവയെല്ലാം ഒരു മനസ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിന് ഭയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിന് ഇവ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഉത്കണ്ഠ പ്രക്ഷുബ്ധത ശാന്തത വേദന ആനന്ദം എന്തു ഉൽപ്പാദിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്നു കാരണം അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ ആരും തന്നെ അവരുടെ ഭയമോ അവരുടെ ദേഷ്യമോ മറ്റൊന്നും തന്നെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ആരും സന്തോഷമോ സമാധാനമോ ആനന്ദമോ പരമാനന്ദമോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അതിനായി നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കണം നിങ്ങൾ സാധനകൾ ചെയ്യണം നിങ്ങളുടെ തലയിലുള്ള ഈ അതിശയകരമായ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എവിടെയാണെന്ന് കണ്ടെത്തുവാൻ കീബോർഡ് എവിടെയാണെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ അമർത്തുകയാണ് എല്ലാ തെറ്റായ നമ്പറുകളും അതിനാൽ എല്ലാത്തരം കാര്യങ്ങളും സംഭവിക്കുന്നു അതിനാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ മനസ്സിനെ അത്ഭുതമാക്കി മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മനസ്സിനെ ഒരു ദുരിത നിർമ്മാണ യന്ത്രമാക്കാം അതിനാൽ കോപം ഭയം എന്നിവയുടെ രൂപത്തിലുള്ള ഈ ദുരിതം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളതിൻ്റെ ഉൽപ്പാദനം നിർത്തിയാൽ മതി അറിയാമല്ലോ ഉൽപ്പന്നമല്ല നിങ്ങൾ ആ ഉൽപ്പാദനം നിർത്തി മറ്റൊരു ഉൽപ്പന്നം ആരംഭിക്കണം നിങ്ങൾ അറിയണം അതിൽ നിന്നും പരമാനന്ദം പുറത്തു വരുന്നത് സന്തോഷം പുറത്തു വരുന്നത് കാരണം അതേ മനസ്സ് അതിനും പ്രാപ്തമാണ് ചില നേരങ്ങളിൽ നിങ്ങൾ സന്തോഷവാനാണ് അല്ലേ ഇതുപോലൊരു ചെറുപ്പക്കാരൻ അതിനാൽ ഇത് സന്തോഷത്തിനും പ്രാപ്തമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജയുടെ സ്ഥാനം എപ്പോഴും ഇവിടെയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാവോ അതവിടെയാണുള്ളത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ദുരിതം ദുരിതം ദുരിതം നിങ്ങളൊരു ബട്ടൺ അമർത്തി പിടിച്ചാൽ ദുരിതം ദുരിതം ദുരിതം ദുരിതം ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ കൈകൾ കീബോർഡിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താമെന്നും ആവശ്യമുള്ളത് മാത്രം അമർത്തണമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ അവബോധമില്ലാതെ നിങ്ങൾക്കത് എവിടെയാണെന്ന് പോലും അറിയില്ല നിങ്ങൾ അമർത്തുകയാണ് നിങ്ങൾക്ക് ശരിയായി ചിന്തിക്കാൻ കഴിയുന്നില്ല അത് അവിടെയല്ല തെറ്റായ ബട്ടണാണ് അപ്പോൾ അവിടെ തന്നെ அப்படியெல்லாம் வேலை பண்ணாது இப்படியெல்லாம் பண்ணா மூளை வேலை பண்ற மாதிரி இருந்தா ஆ, அப்படி பண்ணி போட்டிருக்கலாம் അതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ഊർജത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും സാധനകളുണ്ട് എല്ലാം നിങ്ങളിലുണ്ട് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു നല്ല ഉൽപ്പന്നത്തിനായി അതങ്ങനെ സംഭവിക്കില്ല ജീവിതമൊരിക്കലും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ആർക്കും തന്നെ ഒരിക്കൽ പോലും എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരിക്കലും ആർക്കും കാര്യങ്ങൾ ഫലിച്ചിട്ടില്ല നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കില്ല